നമസ്കാരം നമ്മൾ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മാസം ഫെബ്രുവരി പതിനെട്ടാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഇൻട്രാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബേസിക്സ് പഠിക്കുക ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് ഇത്തരം വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ ഒരു സെഷനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് I D F C mutual ഫണ്ടിൻ്റെ ഒരു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ഐ ഡി എഫ് സിയിലെ റിലേഷൻ മാനേജറായിട്ടുള്ള അമൽ രവീന്ദ്രൻ ഉണ്ട് ഇദ്ദേഹം ഒത്തിരി ട്രെയിൻഡാണ് ഇത്തരം സെഷനുകൾ ഒത്തിരി കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ രസകരമായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്താണെന്നും ഇൻഫ്ലേഷൻ എന്താണെന്നും പഠിക്കാൻ പറ്റും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഈ പതിനെട്ടാം തീയതി ഫെബ്രുവരി കാലത്ത് പതിനൊന്ന് മണിക്ക് ഈ സെഷൻ വേണ്ടിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാണാം താങ്ക് സോ മച്ച്